making some decisions. mm. So decision making, problem solving, ഇതെല്ലാം, uh, these are some of the examples for a higher mental processes which happens inside your brain. Okay. അപ്പോൾ ആരെങ്കിലും ഒരു സൈക്കോളജിയുടെ ഡെഫിനേഷൻ ചോദിച്ചാൽ you have to say that psychology it is a study of behaviour and mental processes and another thing is that your degree that is M A അല്ലെ എം എ എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത് but the thing is that psychology it is considered as a science subject that is also one important thing നമ്മൾ സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഈ സബ്ജക്ട്സിലൊക്കെ നമ്മൾ we are conducting so many experiments and we have after conducting those experiments they are coming with scientific proof valid ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് അവർ വരുന്നത് so all those subjects are considered as science subject similarly Uh, in uh, uh, psychology, in this particular subject, psychology also, we are conducting so many experiments under laboratory settings. Okay, so that is why we consider this as it. So we have empirical proof. so we consider this uh, psychology as a scientific subject but psychology is a scientific subject and psychology is the study of behavior and mental processes okay cognitive cognitive uh, psychology paper ഉണ്ടല്ലോ നിങ്ങൾക്ക് Yes, ma'am. Yeah, ma'am. Yeah, yeah. അത് കഴിഞ്ഞോ is it finished Ma'am, one more. Something is little missing, ma'am. Not fish, not finished. Ah. not finished. Anyway, in that paper, in that cognitive processes, you have to study all these higher mental processes in detail. Detailed ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ so I'm not going it. So my uh, today I'm taking the paper that is uh, the name of the paper is it's all about the personality. Okay. So uh, when we talk about the personality, we know that. Uh, in our daily life, uh, when we come across with other people, uh, we often say that you know, uh, that person is having a good personality. ഇല്ല നമ്മൾ പലരുമായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് നല്ല പേഴ്സണാലിറ്റിയാണ് അവർക്കെന്ന് പറയാറുണ്ട് uh, പിന്നെ പല വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് I want to improve my personality അല്ല ഇങ്ങനത്തെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ we often use so what is personality that is what we want to study here നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൊരു വേർഡാണ് പേഴ്സണാലിറ്റി എന്നുള്ളത് so because of this reason I am asking you one question suppose if I ask you a question that is to uh, a person whom you feel is having a very good personality ആരുടെ പേരായിരിക്കും നിങ്ങൾ പറയുന്നത് A P J Abdul Kalam Abdul Kalam Okay, then? Abraham Lincoln. Abraham Lincoln. Gandhiji. Gandhiji. Bill Gates. Bill Gates. ഇങ്ങനെ കുറേ പേരുകൾ അങ്ങ് നീണ്ടു പോകും അല്ലെ ബിക്കോസ് നിങ്ങൾക്ക് അവരിലുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്ട് ഇപ്പൊ now I am using the term aspect അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇതിന് നമുക്ക് വേറെ വേർഡ് ഉണ്ട് അത് ഞാൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം ഈ ഒരു സെർട്ടൺ ആസ്പെക്ട്സ് അല്ലെങ്കിൽ certain characteristics you like so that is why you consider or you think that that particular person is having a good personality okay so if you ask the adolescent കാറ്റഗറിനും കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ they often answer the name of a celebrity or a famous person കുറച്ച് കാണാൻ പറഞ്ഞുള്ളൂ അങ്ങനെയുള്ളവരുടെ പേരായിരിക്കും സാധാരണ ഒരു അഡോളസൻ ഗ്രൂപ്പിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് especially from the film world or something like that so when we say that a person is having a good personality we often say it in terms of usually attractiveness good looking or pleasantness or intelligence or job wise ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടായിരിക്കാം നമ്മൾ പറയുന്നത് this person is having a good personality but on the other hand, uh, a person uh, who is not well dressed, hmm, just imagine a person who is not well dressed and uh, he doesn't have the capacity to interact with others in a good manner. Hmm? That is another thing. And another, uh, again, another thing is that uh, the person is not having a happy face or a good look. അത്ര അട്രാക്റ്റീവ് അല്ല നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല ഒരു ഇന്ററാക്ഷൻ ഐ മീൻ സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു നല്ലൊരു അട്രാക്റ്റീവ് അല്ല അങ്ങനെ ഉള്ളൊരു നമ്മൾ എങ്ങനെയായിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത് person having no good personality അത്ര നല്ലൊരു പേഴ്സണാലിറ്റി ഒന്നും ഇല്ല ആ ഒരു രീതിയിലേക്ക് പോകും അപ്പോൾ would I am try to convey is that we often when we say that usually ഒരു ലേമാൻസ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ when we say that a person is having a good personality we often say it in terms of attractiveness അല്ലെങ്കിൽ ജോബ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസൻനെസ് ഇങ്ങനത്തെ ഒക്കെ പല ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത് the particular person is having a good personality അപ്പൊ ഈ പറഞ്ഞ വേർഡ്സ് ഒക്കെ ഈ പ്ലസൻനെസ് ഗുഡ് ലുക്കിംഗ് അട്രാക്റ്റീവ് അങ്ങനത്തെ പറഞ്ഞ വേർഡ് ഒക്കെ to some extend we can say that this is a layman's view point or layman's concept ഇപ്പൊ ഞാൻ പറഞ്ഞു you know that the psychology it is a science subject and when we talk about any branch of psychology we need scientific evidence that is very important നമ്മൾ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെറുതെ പറയാൻ പറ്റില്ല ആ ഒരാള് he is very pleasant and attractive so he is having a very good personality it is only a statement but if it is a statement I have to prove it മനസ്സിലായോ നമ്മൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങളുണ്ട് ആ ഒരു വ്യക്തിക്ക് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് we have to give some evidence scientific evidence So uh, when we study the personality, so we have to give some scientific evidence. Hmm? Uh, scientific proof is needed to validate our stand. endana that, stand adu not validate it. We have to um, give uh, or uh, present the scientific proof. adu valare important aanu And when we talk about uh, personality, as you know that uh, personality, um, uh, it, uh, or it, is, it comes from a Latin word. Hmm? ഇവിടെ ഫസ്റ്റ് സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട് പേഴ്സോണ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പണ്ട് ഇപ്പൊ ലിറ്ററേച്ചറൊക്കെ പഠിച്ചവർക്കറിയാം പണ്ട് ഈ തിയേറ്ററിക്കൽ അല്ലെങ്കിൽ ഒരു ഡ്രാമയൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് they usually wear a theoretical mask അപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ അവർ ഒരു മാസ്ക് വെച്ചിട്ടായിരിക്കും ഈ ഇത് പ്ലേ ചെയ്യുന്നത് that is they use this mask to project the different roles ഒന്നിൽ either to project the different role or to disguise their identity അവരുടെ ഐഡന്റിറ്റി ഒന്നിലെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ സപ്പോസ് ഒരു ഒരു എന്താണ് ഒരു ആയിട്ടുള്ള ഒരു ആളുടെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത് ആ ക്രൂവൽ ആയിട്ടുള്ളൊരു face personality I think you have to do some experiments on personality so if the examiner ask you the question can you give the definition of personality you can say it very simple ആയിട്ട് പറയാവുന്ന ഒരു ഡെഫിനേഷൻ ആണ് personality it is the unique pattern of traits no let's look what what is a trait trait എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ പേഴ്സണാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഒരു suppose if an individual is very good looking or very attractive or having a pleasant face or having a very good job or very intelligent, we say that that person is having a good personality. അല്ലെ അപ്പൊ നമ്മൾ അവിടെ ചില ക്യാരക്ടറിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരാൾക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടെന്ന് അപ്പൊ ഫോർ എക്സാമ്പിൾ നല്ല അട്രാക്റ്റീവ് ആണ് ഗുഡ് ലുക്കിംഗ് ആണ് അത് it is a characteristic suppose if the person is very intelligent again it is a characteristic അല്ലേ ഇങ്ങനെ പല ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് the person is having a very good personality so here when we talk about this particular term trait ഈ ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്ട് പറയുന്ന സമയത്ത് again I would like to mention that the trait means it is a you can write the notes in between okay trait means it is not mentioned in this slide you can write down trait is a distinguishing trait is a distinguishing quality distinguishing quality or characteristic or characteristic in which in which one person in which one person differ from in which one person differ from another മനസ്സിലായോ ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ നൂറ് പേര് ക്ലാസ്സിലുണ്ട് ഈ നൂറ് പേരുടെയും പേഴ്സണാലിറ്റി നൂറ് ടൈപ്പിലായിരിക്കും എല്ലാവരും ഒരു ആരെങ്കിലും ഒരാൾ ഒരേപോലെ ഉണ്ടാകും ബിഹേവിയർ വൈസ് വ്യത്യാസം ഉണ്ടാകാം ഫിസിയോളജിക്കൽ ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടാകാം ഐ മീൻ എന്താ ഫിസിക്കൽ ആസ്പെക്ട്സിൽ വ്യത്യാസം ഉണ്ടാകാം ഇന്റലിജൻസിൽ വ്യത്യാസം ഉണ്ടാകാം ദെൻ എന്താണ് ബിഹേവിയറിൽ വ്യത്യാസം അങ്ങനെ എല്ലാ ആസ്പെക്റ്റും നോക്കിയാലും ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ആയിരിക്കും അപ്പൊ here the trait means it is the it is some characteristic the distinguishes the person from another അപ്പൊ ഈ ട്രേ എന്ന് പറയുന്നതാണ് it is something that makes you you നിങ്ങളെ നിങ്ങളായിട്ട് കാണുന്നത് ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടായിരിക്കാം ചിലപ്പോ ഇപ്പൊ സ്കൂൾ ഡേയ്സിലൊക്കെ ഹോപ്പ് യു റിമെമ്പർ ചില ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും എന്താണ് why they are become a favourite teacher for the students because of certain characteristics ചിലപ്പോ ഭയങ്കര എംപതറ്റിക് ആയിരിക്കാം ലിസണിങ് ആയിരിക്കാം അപ്രോച്ചബിൾ ആയിരിക്കാം she's a very good in teaching ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ട് ദ സ്റ്റുഡൻസ് ലൈക്ക് അപ്പൊ ആ എന്തുകൊണ്ടാണ് ആ ഒരു ലൈക്കിങ് വരാൻ കാര്യം ബിക്കോസ് ഓഫ് സെർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ ടീച്ചറിന് ഈ ഒരു പെർട്ടിക്കുലർ ടീച്ചർ ആക്കുന്നത് okay so that is why I mention that something that makes you you നിങ്ങളെ നിങ്ങളാക്കുന്നത് എന്താണോ അതാണ് ഈ ട്രേ എന്ന് പറയുന്നത് okay for example when you talk about the Gandhiji ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ uh, കുറെ പേര് പറഞ്ഞു uh, ഒരു പേഴ്സണാലിറ്റി പറയാൻ പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു so we know that Gandhiji is different from other people Hmm? So, what is the important trait which makes him uh, different from other people? എന്തായിരിക്കാം empathy. ഏഹ് ഗാന്ധിജിയുടെ പറയുമ്പോൾ is empathy is correct at the same time James, Non-violence. ആ non Non-violence. Violence non violence അല്ലേ നോൺ വയലൻസ് ആണ് ഗാന്ധിയുടെ similarly when we talk about Mother Teresa Mother Teresa പറയുമ്പോൾ ഈ എമ്പതി ആണ് മുന്നിട്ട് നിൽക്കുന്നത് empathy Compassion and empathy. Yeah. Yes love then uh, എന്താണ് then uh, concern for others. Uh, ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇത് നമ്മൾ അത്രയും പ്രകടമായിട്ട് കാണുന്നുണ്ടോ ഇല്ല അല്ലെ അപ്പൊ അതാണ് നമ്മൾ ഇന്ന് മദർ തെരേസിനെ ഡിഫറെന്റ് ആക്കുന്നത് സോ അപ്പൊ ഈ ഇത് so when we talk about the definition of personality we can see that personality എന്ന് പറയുന്നത് it is a combination of these characteristics ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്സ് ഉണ്ടാവുമല്ലോ ആ ട്രീ ആണ് ഓരോരുത്തരെ ഓരോരുത്തരും നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ so it is a combination of certain traits or characteristic അപ്പൊ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ചിലപ്പോൾ ചിലരെ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും അതൊരു ചിലർക്ക് ഭയങ്കര മനുഷ്യൻ്റെ ആയിരിക്കും അപ്പൊ അവർക്ക് that means they are short temper their emotion is like that പിന്നെ ചിലരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ട് ചിലരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ചിലരുടെ ഇന്റലിജൻസ് ചിലരുടെ ഫിസിക് ഇങ്ങനെ പല aspects this can be considered as different traits or the characteristics. So these different aspects define and individual ഈ പല ആസ്പെക്ട്സ് ആണ് ആ ഒരു ഇൻഡിവിജ്വലിനെ ഇതാക്കുന്നത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ ഒരാളെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കും ആ ഭയങ്കര വണ്ണുള്ള ഒരാളല്ലേ അല്ലെങ്കിൽ ഭയങ്കര പൊക്കമുള്ള ഒരാളല്ലേ അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ആണ് അയാളെ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്നത് സമയത്ത് search for the definition of personality you can see that the term personality it has been defined in many ways ഒത്തിരി തരത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് but it this is the most simple definition for personality അപ്പോൾ എവിടെ ഇത്രയും കടിച്ചു വയ്ക്കാൻ ഒരു പാടില്ല ആര് ചോദിച്ചാലും പറയാം personality it is the unique pattern of traits okay then is it clear is it clear ഇത് ആറ് ഡെഫിനേഷൻ ആണെന്നുണ്ടോ I think it is by Gordon Elbort. I'm not sure about Gordon it. Uh, I, think it is Alport's definition, uh, but uh, you okay. just check. I'm not that much sure. Hmm? Okay, ma'am. Thank you. Okay. So then uh, uh, regarding the characteristics of personality. Hmm? So all these things are there in your study material when we talk about the characteristics of personality. Uh, um, there are certain important points which we have to keep in your mind. First is consistency, then uh, psychological and physiological uh, aspects, then uh, behavior and actions, then multiple expressions. ഇങ്ങനെ നാലായിട്ട് അതിനകത്ത് ഓക്കെ നാല് പോയിന്റ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ് ഇതൊക്കെ എന്നുവെച്ചാൽ വായിച്ചാൽ എല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് എന്നിട്ട് നമുക്ക് തിയറീസിലാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് okay so anyway when we talk about the consistency What do you mean by consistency? Consistency എന്ന് വെച്ചാൽ എന്താണ് സ്ഥിരത അസ്ഥിരത സ്ഥിരത എന്ന് പറയും ഇപ്പൊ നമ്മൾ പലപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാറുണ്ട് മാർക്ക് വാങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു student have to be consistent in the marks എന്ന് വെച്ചാൽ എന്താണ് ഒരിക്കൽ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചു അപ്പൊ നല്ല മാർക്ക് കിട്ടി അപ്പൊ പിന്നെ നേരത്തെ അങ്ങനെ അടുത്ത പരീക്ഷയ്ക്ക് ഒന്ന് കുറച്ച് ഉഴപ്പാ അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടേണ്ട ധൈര്യത്തിൽ കുറച്ച് ഉഴപ്പാൻ തുടങ്ങും അപ്പൊ നെക്സ്റ്റ് എക്സാമിന് എന്താണ് മാർക്ക് കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ദേ ആർ നോട്ട് കൺസിസ്റ്റന്റ് അപ്പൊ here when we talk about the characteristics of personality consistency means someone who is consistent always behave in the same way talk about the behaviour behaviour wise ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാള് കൺസിസ്റ്റന്റ് um, ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും uh, ഒരു their behaviour will be almost almost same Uh, അതായത് that means they exhibit some regularity in their behaviour കണ്ടോ ഇവിടെ regularity to behaviour that is very important അപ്പൊ പേഴ്സണാലിറ്റിയിൽ ഇപ്പൊ എത്ര അവര് എന്താ പറയണത് പ്രകോപിപ്പിച്ചാലും അവരെന്താ ചെയ്യുന്നത് ദേഷ്യം ദേഷ്യം കാണിക്കില്ല ദേ നോ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഒരു ബിഹേവിയറിൽ ഉണ്ടാവും so that is that is one characteristic of personality അപ്പോ um, the characteristics when we talk about the consistency, uh, con uh, some, a person who is consistent, they always behave in similar way or in same way. or variation on in ennalu it will almost in the same way. And at the same time, they exhibit uh, some regularity in the behavior. So that is all about the consistency. The second is the psychological and physiological factors. psychological factors uh, and uh, the at the same time the physiological physiological or we can say that the biological factors that also affect the personality അപ്പോൾ ഈ സൈക്കോളജിക്കൽ കൺസ്ട്രക്ട് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലേറ്റർ തിയറീസ് വരുമ്പോഴത്തേക്കും മനസ്സിലാവും നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആസ്പെക്ട്സ് ഉണ്ട് ബിഹേവിയർ ഫീലിങ്സ് തോട്ട്സ് ഇതൊക്കെ വരാം at the same time the biological processes that these two aspects are related and at the same time um, there is a uh, so that is why it is mentioned that these two factors affect the personality അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇതെല്ലാം പേഴ്സണാലിറ്റിനെ അഫക്റ്റ് ചെയ്യും then again behaviour and actions So this is somewhat similar to that consistency ഞാൻ പറഞ്ഞില്ലേ കൺസിസ്റ്റൻസി ബിഹേവിയറിന്റെ ഒരു ആസ്പെക്ട് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇവിടെ ബിഹേവിയർ ആൻഡ് ആക്ഷൻസ് നേടിയത് personality not only influences how we move and respond to our environment but it also causes us to act in a certain way അപ്പൊ നമ്മളുടെ ചുറ്റും so many external stimuli are the So how we react to those stimuli, that is also very important. So that is what we call as the behavior. Behaviour നമുക്കൊരു സ്റ്റിമുലസ് uh, വന്നു കഴിഞ്ഞാൽ ഒരു ഇത് പറഞ്ഞാൽ സംഭവ വി വിൽ we ആ ഒരു uh, How എങ്ങനെയാണോ അല്ലെങ്കിൽ in other words we can say what are the causes of a particular type of behavior that is also very important a particular type of behaviour that is also very important that that is okay uh, then the fourth point is multiple expressions that is uh, personality um, uh, it not it is reflected not only in our behavior mm? when we, uh, as i mentioned that um, behavior Or we can explain behavior in two types that is outward behavior and covert behavior outward behavior the behavior which we can observe mm? that we call as the outward behavior അപ്പോൾ other type of behavior എന്താണ് covert that we cannot observe for example thoughts feelings അങ്ങനത്തെ കാര്യങ്ങളൊക്കെ we cannot observe ഉം. അപ്പോൾ ഇത് when we talk about the multiple expression it is said that uh, the personality uh, it is reflected not only in our behavior ഉം, but it can be seen in our thoughts in our feelings uh, similarly in our social interactions all those things it can be seen ഉം. നമ്മളുടെ തോട്ട്സില് നമ്മളുടെ ഫീലിങ്സില് പിന്നെന്താണ് നമ്മളുടെ ബാക്കിയുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന the way how or the how we communicate the way we communicate with others അപ്പൊ ഇതിനകത്തെല്ലാം ഇതിനകത്തെല്ലാം നമ്മളുടെ we can see our personality or the personality it is reflected in all these aspects so these are the four characteristics of personality consistency psychological and physiological aspects, then behavior and action, and uh, multiple expressions. Okay, then uh, when we talk about uh, the development of personality, ഓക്കെ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുമോ what you feel Personality the but that, but but that is that may be hidden. We do not know. We do not. Is know. it correct? Cannot be observed at that level. Um, cannot be observed that uh, level. Okay. So anyway, uh, it is said that the personality emerges right from the beginning of our life. നമുക്കൊരു പരിധി വരെ പറയാം ചില കുട്ടികൾ ജനിച്ച ഉടനെ ചിലർ ഭയങ്കര ബഹളം എല്ലാവർക്കും that birth cry it will be there I not talking about the birth cry അത് കഴിഞ്ഞ് ചില കുട്ടികൾ ആ എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ ഭയങ്കര ബഹളമായിരിക്കും ചിലർ വളരെ സൈലന്റ് ആയിട്ടായിരിക്കാം അല്ലെ അങ്ങനെ ഒരു അതിനകത്ത് എല്ലാത്തിലും even if as a baby ഒരു നിയോനേറ്റ് ആണെങ്കിൽ കൂടി some differences will be there you can observe the difference so we can see the personality it emerges right from the beginning of our life and it gradually progresses or it develops or some development happens in the personality അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എന്താണ് ഒരു പേഴ്സണാലിറ്റി ഒക്കെ പതുക്കെ തുടങ്ങും ബിക്കോസ് നമുക്ക് അതിനകത്ത് ഒരു കൊച്ചുകുട്ടീനെ നോക്കി തന്നാൽ ഒരാളുടെ ബിഹേവിയർ ആയിരിക്കില്ല ഒരു കൊച്ചുകുട്ടിയുടെ നിയോനൈറ്റിന്റെ ബിഹേവിയർ ആയിരിക്കില്ല വേറൊരു കുട്ടിക്ക് so we can say that it will be there or it emerges right from the beginning പിന്നെ അത് പതുക്കെ പ്രോഗ്രസ് ചെയ്ത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് through the various developmental phases you know that different developmental phases ഇപ്പൊ നിയോനേറ്റ് ഇൻഫൻസി ചൈൽഡ്ഹുഡ് ബേബിഹുഡ് പിന്നെന്താണ് adult adolescence adulthood old age ഇങ്ങനെ പല ഡെവലപ്മെന്റൽ ഫേസ് ഉണ്ട് എല്ലാ ഡെവലപ്മെന്റ് ഫേസിലും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഓരോ ചേഞ്ചസ് വരുന്നുണ്ട് എനിവേ അപ്പൊ ആ ഓരോ ഡെവലപ്മെന്റൽ ഫേസിലും അപ്പൊ നിങ്ങൾ ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ ലൈഫ് സ്പാൻ അപ്രോച്ച് ആ ഒരു പേപ്പർ പഠിക്കുമ്പോൾ പറയാം ഓരോ സ്റ്റേജിലും ഓരോ പേഴ്സണാലിറ്റിയിലും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് so there are many factors which influence the development of personality the environment we know that the environment in which the which the person lives mm? ഇപ്പൊ എൻവയോൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ് പറയുന്നത് പേരൻസ് ഒക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ സാധാരണ അവരുടെ കുട്ടികൾ ആ രീതിയിലാണ് പോണത് പക്ഷെ എപ്പോഴും ഇപ്പൊ സപ്പോസ് ഒരു ആൽക്കഹോളിക്കിന്റെ ഫാമിലിയാണ് എല്ലാ ദിവസവും ഫാമിലിയിൽ there will be some conflict some discord or dispute is going on so he is continuously observing the type of behavior from the parents. So naturally, he also developed a tendency to exhibit those type of behavior like uh, using bad words, like obscene language using. So that is why it is said that uh, the um, environment, it will have a great influence in which a person live. Then another thing, as you know, that genetics and or herbity. Other explain chindakarila, you know it. Similarly, the ordinal position. What do you mean by ordinal position? Ordinal position. And ordinal position ah. ha and though? yeah, birth uh, birth order. The birth. Uh, elder ano, younger ano, middle child ano. appo usually elder, child ഇപ്പൊ നമുക്ക് അറിയാം അല്ലെ പല ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വീട്ടിലും എൽഡർ ആയിട്ടുള്ള കുട്ടികൾ they are more responsible usually എല്ലാ കേസും അല്ല എന്നാലും കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കും they behave in a more matured way and usually the younger one they are more pampered so that they have some tantrums അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കാണാറുണ്ട് so we can say that the ordinal position that is also very important in shaping the personality okay and basically when we talk about the development of personality the biological factors ഇപ്പൊ ഈ ഒരു factors ഒക്കെ ഉണ്ട് and, and we can divide it into three factors biological factors are the uh, then uh, psychological factors are the at the same time environmental factors ഇങ്ങനെ മൂന്ന് factors ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നാൽ so that it will be easy for us to study അപ്പോ first is the biological factors Okay, One minute. Okay, when we talk about uh, biological factors, uh, it is we know that it is something uh, related to the physiology നമ്മളുടെ ഫിസിയോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പോൾ ഇതിനകത്ത് ഇത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റിലേറ്റ് ചെയ്തൊരു തിയറി നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ അത് ഈ ടൈമിൽ തന്നെ അങ്ങ് എടുത്തു പോവുകയാണ് അപ്പൊ അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർത്തു പോകാൻ പറ്റും അപ്പൊ when we talk about the biological factors അപ്പൊ പേഴ്സണാലിറ്റിയിൽ ഒരു തിയറി ഒക്കെ പറഞ്ഞത് അതായത് Sheldon's theory Okay. Uh, so write down. Classification of personality. Classification of personality by Sheldon. S-H-E-L-D-O-N. S-H-E-L-D-O-N. Sheldon, Sheldon parayna പറയുന്ന he classified the personality into three basic body types ഇപ്പം നമ്മളുടെ ബോഡി ടൈപ്പ് അതായത് നമ്മളുടെ ഫിസിക്ക് എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പേഴ്സണാലിറ്റി അപ്പോൾ according to Sheldon three basic body types ആവുന്നത് മൂന്ന് ബോഡി ടൈപ്സ് ഉണ്ട് അത് എന്തൊക്കെയാണ് that is ectomorph endomorph and mesomorph ഇങ്ങനെ മൂന്ന് ബോഡി ടൈപ്പ് ഉണ്ട് ഇനി ഈ ബോഡി ടൈപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇത് ആരുടെയാണ് classification it is the classification or the classification of personality by Sheldon H L B O N Sheldon അപ്പോ he divided the personality according to the body type that means these body types determine our personality നമ്മളുടെ ഫിസിക് എങ്ങനെയായിരിക്കും ചിലര് ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കും അപ്പൊ ഈ പുള്ളി പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ചിട്ടുള്ളവർക്ക് ഒരു പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി ഉണ്ട് ഭയങ്കര വണ്ണമുള്ളവർക്ക് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ചിലർക്ക് എന്താണ് ഭയങ്കര മസ്കുലർ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി ഉണ്ടാകും ആ രീതിയിലാണ് ഈ Sheldon explain the or divided the personality depending on body types ഇനി നമുക്കൊന്ന് നോക്കാം അപ്പൊ what are the different types ectomorph endomorph mesomorph ഇനി എക്ടോമോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിസിക് എന്തായിരിക്കും just write down the physique of ectomorph physique of ectomorph. They are tall. സാധാരണ നല്ല പൊക്കമുള്ളവരിങ്ങനെ ആയിരിക്കും കുറച്ച് സ്കിന്നി ആയിരിക്കും അല്ലേ വലിയ മണ്ണൊന്നും ഉണ്ടാവില്ല അപ്പൊ what about their muscles physics physique physique എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് ഈ physique physique P H Y S I Q U E physique okay body type എങ്ങനെയാണുള്ളത് ഫസ്റ്റ് ഇസ് ടോൾ ആദ്യം എന്താണ് അവർ നല്ല പൊക്കമുള്ളവരായിരിക്കും ദേ ആർ വെരി ടോൾ അപ്പോ we can say that tall and lean and at the same time what about their muscles poor muscles ആയിരിക്കും മസിൽസ് ഒന്നും അത്ര ഡെവലപ്ഡ് ആയിരിക്കില്ല അവരുടെ and we can say that they are delicate അപ്പൊ അവർ ടോൾ ആൻഡ് ലീൻ ആയിരിക്കും their muscles are not that much developed and also they are delicate people ഇതായിരിക്കും ആരുടെ ബോഡി ടൈപ്പ് എക്ടോമോർഫിന്റെ ഇനി ഇത് അവരുടെ ഫിസിക്കാണ് ഈ ഫിസിക് ഉള്ളവർക്ക് ഒരു പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി ഉണ്ടാകും എങ്ങനെയായിരിക്കും അവര് they are introverted write down personality രണ്ടായിട്ട് ഇങ്ങനെ രണ്ട് ടേബിളായിട്ട് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും first point they are very introvert would do mean by introversion introversion ഉൾവലിഞ്ഞിരിക്കും ഉൾവലിഞ്ഞിരിക്കുന്ന main characteristics include they always like to be alone they have few friends പിന്നെ എന്താണ് അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ഗ്രൂപ്പിലൊന്നും അധികം അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല they always prefer to be alone in their own world അതാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് യൂഷ്വലി ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു യൂഷ്വലി ദേ ആർ ആർട്ടിസ്റ്റിക് അല്ലേ കുറച്ച് ഒരു ആർട്ടിസ്റ്റിക്കും പിന്നെ കുറച്ചൊരു ബ്രെയിനി പീപ്പിൾ ആണ് ദിസ് ഇസ് ഷെൽഡന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എല്ലാവരും ആകണമെന്നില്ല but according to Sheldon their personality characteristic that means the ectomorphs personality characteristic എങ്ങനെയായിരിക്കാം they are artistic they are introverted they are uh, brainy people and at the same time they are fragile also fragile എന്ന് വെച്ചാൽ പെട്ടെന്ന് എഫക്റ്റഡ് ആവും അങ്ങനത്തെ ആൾക്കാരായിരിക്കും ആരാണ് എക്ടോമോർഫ് അപ്പൊ എക്ടോമോർഫിന്റെ ബോഡി ബിൽഡ് എന്താന്ന് മനസ്സിലായോ ഫിസിക് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഇനി അവരുടെ പേഴ്സണാലിറ്റിയും എങ്ങനെയാണെന്ന് മനസ്സിലായോ അപ്പൊ എക്ടോമോർഫ് അവിടെ കഴിഞ്ഞു ഇനി the second one is this one endomorph endomorph in term of November, they are uh, persons uh, with uh, അവരുടെ ബോഡി അല്ലെങ്കിൽ ഫിസിക് പറഞ്ഞു കഴിഞ്ഞാൽ they are little bit round round എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുന്നത് ചീർത്തിരിക്കും or they have a soft body അല്ലെങ്കിൽ കുറച്ച് ഫാറ്റി ആയിരിക്കും ഫാറ്റി ആൻഡ് പ്ലംബി ആയിരിക്കും so we can say that they are round പൊക്കമൊക്കെ കുറവായിരിക്കും they have a soft body they are little bit fatty and plumpy in nature അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ അങ്ങനെ അങ്ങനെയുള്ളവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും വെരി സോഷ്യൽ സാധാരണ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പൊക്കം കുറവ് കുറച്ച് മണ്ണൊക്കെ ആയിട്ട് കുറച്ച് പ്ലംബി ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര സോഷ്യൽ ആയിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് അപ്പോൾ we can say that they are അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ they are social write down social They are very affectionate. They are fond of comfort. ഇവിടെ ഒരു കംഫർട്ട് എവിടെയാണോ കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും they are fond of comfort and at the same time ഇവരുടെ ബോഡി ബിൽഡിങ്ങിനെ ആകുമ്പോൾ what about other peculiarity fond of dash എന്താണ് fond of food food of eating fond of eating പിന്നെ വളരെ ജോഗ്യലായിരിക്കും അവർ Sheldon conducted he studies among criminals ഇപ്പൊ ഇത് ഷെൽഡൻ ഇങ്ങനെ ഈ സ്റ്റഡി ഒക്കെ കണ്ടക്ട് ചെയ്ത് ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്കൊക്കെ വന്നത് he has done extensive research in the with criminals and he found that most of the criminals come under dash category that you have to fill ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത് ക്രിമിനൽസ് നോ ദി കുറച്ച് കള്ളത്തരം ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബോഡി ബിൽഡ് വേണം കറേജ് ആയിരിക്കണം എസേർട്ടീവ് ആയിരിക്കണം ഒരു സ്ലഗിഷ് ആയിട്ട് ഇനി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലേ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ശരിക്കും എക്ടോമോർഫിലാണ് വരുന്നത് മനസ്സിലായോ എക്ടോമോർഫ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അവർ വളരെ ജോവിയലാണ് വളരെ സോഷ്യലാണ് സോഷ്യൽ ജോവിയൽ ഹാപ്പി ഗോ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് that is main characteristic features of feature of ex extrovert അപ്പൊ ഡെഫിനറ്റ്ലി കംസ് അണ്ടർ എക്ടോമോർഫ് ഇനി ഈ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും അല്ലാത്ത ഒരു category sorry sorry endomorph Yeah. എക്ടോമോർഫ് അല്ല endomorph sorry I made a mistake okay അപ്പൊ ഇനി ഈ എക്സ്ട്രോവേർഷൻ ഇപ്പൊ ഈ ക്ലാസ്സിലുള്ളതില് majority are introvert or extrovert Extrovert. Extrovert. Okay, uh, I would like to say that 70 percentage of the students are extrovert and uh, 20 percent, but 30 percentage of the students are introvert. Do you agree with that? The thing is that നിങ്ങൾ ആരും സെവൻറ്റി പെർസെന്റ് എക്സ്ട്രോവേർട്ടും അല്ല തേർട്ടി പെർസെന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കണക്ക് വെച്ചിട്ട് തേർട്ടി പെർസെന്റ് ഇൻട്രോവേർട്ടും അല്ല നിങ്ങളിൽ എല്ലാവരിലും കുറച്ച് വളരെ കുറച്ചാണ് എക്സ്ട്രോവേർട്ട് ഉണ്ടാവുള്ളൂ വളരെ കുറച്ചാണ് ഇൻട്രോവേർട്ട് ഉണ്ടാവുള്ളൂ പക്ഷെ ഏറ്റവും കൂടുതലുള്ളവർക്ക് ഇൻട്രോവേർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാകും എക്സ്ട്രോവേർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാകും എന്താണ് ആ okay so that we call as the word അതാണ് നമ്മളുടെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആംബിവേർട്ട് ആയിരിക്കും do you know this bell shaped curve നിങ്ങൾ ആ ബെൽ ഷേപ്ഡ് കർവിൽ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ട് ടെയിൽ രണ്ട് ടെയിൽസ് ഉണ്ട് അല്ലെ രണ്ട് എൻഡില് നമ്മൾ ഇത് നോക്കുമ്പോൾ അറിയാം രണ്ട് എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോപ്പുലേഷനെ ഉണ്ടാവുള്ളൂ ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേര് ഇൻട്രോവേർട്ട് ഉണ്ട് കുറച്ച് പേര് എക്സ്ട്രോവേർട്ട് ഉണ്ടാവും majority comes in the middle that means there ambivert അപ്പൊ നമ്മൾ ഇന്റലിജൻസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ച് പേര് നമ്മളുടെ ഇടയിൽ ഉണ്ടാവുള്ളൂ തീരെ ഇന്റലിജൻസ് ഇല്ലാത്തൊരു കുറച്ചേ ഉണ്ടാവുള്ളൂ എല്ലാവരും ഒരു ആവറേജ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത് ഇല്ലേ സിമിലർലി നമ്മളുടെ ഇക്കണോമിക് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാലോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ കുറവായിരിക്കും കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലെ ഇത്രയും ലോ ഒരു അതും കുറവായിരിക്കും എല്ലാവരും നമ്മളൊക്കെ ഒരു ആവറേജ് ലെവലിലാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾ ആ ബെൽ ഷേപ്ഡ് കേവ് ഒന്ന് എങ്ങനെ പോണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ഇത് തന്നെയാണ് ഈ ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ endomorph they are called viscerotonia V I C E R O tonia means എന്താണ് something related to the digestive system because they are fond of food അല്ലേ they're fond of eating ഞാൻ പറഞ്ഞില്ലേ അപ്പം so it is called viscerotonia then mesomorph are called somatotonic somatotonic അപ്പൊ ഈ പറയുന്ന ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മളുടെ ഈ ആയുർവേദത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ വാദ പിത്ത കഭ ആ ഒരു ക്ലാസിഫിക്കേഷന്റെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ അത്രയും മനസ്സിലായല്ലോ അപ്പോ in this classification Sheldon he had given importance or he emphasized on the physique ഫിസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഷെൽഡൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തത് ഇനി ഇതേപോലെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട് that is by Ernest Kretschmer E R N E R N S T E R N S T next name that is K R E T K R E T S C H Enmiyar, Ernest Krishma. Ernest Krishma. ഇപ്പൊ Ernest Kretschmer excuse me ma'am എന്തോ മാം നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് നമ്മൾ ഫാറ്റ് ആവുക അല്ലെങ്കിൽ തിൻ ആവുക മസ്കുലർ ആവുക അത് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ like dieting proper exercise and all So will so, it affect our personality? അത് ചിലപ്പോൾ പേഴ്സണാലിറ്റിനെ അഫക്റ്റ് ചെയ്യാം അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ഞാൻ പറഞ്ഞേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളുടെ ഒരു ഇതല്ല ഇപ്പൊ എന്റെ ഒപ്പീനിയനോ നിങ്ങളുടെ ഒപ്പീനിയൻ അല്ല ഇത് this concept or this theory it is formulated by Sheldon Sheldon ഇത്ര ഒരു കാറ്റഗറി ഓഫ് പീപ്പിളില് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ട് Sheldon came to the conclusion that ഓരോരുത്തരുടെയും ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം വെദർ ദ ബോഡി ബിൽറ്റ് ഇപ്പൊ നമ്മൾ ഒരു ഭയങ്കര പ്ലംബി ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ കുറച്ച് ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തു whether there will be any difference in our personality അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ we have to do the research and come to a conclusion മനസ്സിലായോ this theory it is based on by by Sheldon on a particular population ആ കുറച്ച് പേരിൽ കണ്ടക്ട് ചെയ്തിട്ട് ഇപ്പൊ ഷെൽഡൻ ക്രിമിനൽസിൽ കണ്ടക്ട് ചെയ്തിട്ട് he came to the conclusion that ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഇതുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റില്ല വെറുതെ പറയാൻ പറ്റില്ല അപ്പൊ വെറുതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് എന്റെ ഒരു ഗസ് വർക്ക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ചിലപ്പോ ഭയങ്കര ഫാറ്റി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ഒരു മടി ഉണ്ടാകും because I'm very conscious about my physique അപ്പൊ ഞാൻ കുറച്ചൊരു ഇൻഹിബിഷൻ എനിക്ക് ഉണ്ടാവാം പക്ഷെ ഞാൻ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു ഞാൻ എല്ലാ എൻ്റെ ബോഡി ബിൽഡ് ഒക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്താണ് I become more confident to go and talk in front of others മനസ്സിലായോ അപ്പം my personality has changed a little എന്ന് എനിക്ക് പറയാം but I have to give the scientific evidence മനസ്സിലായോ അതാണ് ഈ സയന്റിഫിക് ഇത് നമുക്ക് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിന് ഇത്ര ഇത്ര സബ്ജക്ട്സിനെ എടുത്ത് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്ത് നമ്മളൊരു കൺക്ലൂഷനിൽ വരാനേ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്റെ എന്താണ് എന്റെ ഒരു ഗസ് വർക്കാണ് ഞാൻ പറഞ്ഞത് ഇത് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് മനസ്സിലായോ is clear athletic athletic third one aesthetic aesthetic. അപ്പോൾ ക്രഷ്മർ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് again he also just like Sheldon he also classified based on the body type അപ്പോൾ what are the different body types first one is pyknic then second is athletic and aesthetic asthenic asthenic that is the correct word okay so ഇനി പിക്നിക്കിൻ്റെ എന്തായിരിക്കാം body characteristic again it just like endomorph എൻറ്റോമോർഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോലെ ആയിരിക്കാം പോലെ തന്നെയാണ് very jovial and fun love ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും മനസ്സിലായോ അപ്പോൾ ഫാറ്റി ആയിരിക്കാം ഷോർട്ട് ആയിരിക്കാം റൗണ്ട് ബോഡി ആയിരിക്കാം എക്ടോമോർഫ് സോറി എൻറ്റോമോർഫിന്റെ പറഞ്ഞ അതേപോലെ തന്നെ അപ്പൊ അവരുടെ പേഴ്സണാലിറ്റി എന്താണ് എൻറ്റോമോർഫിന്റെ പോലത്തെ തന്നെ personality they are more prone to suffer from M D P what is M D P M D P എന്താണ് കേട്ടിട്ടുണ്ടോ ഡിസോർഡർ ആണ് ആ M D P Learning disorder is LD. Manic, manic disorder. Manic depressive psychosis. Yes, very good. Manic depressive psychosis. Mania ഒരു ഫേസ് തരും അത് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡ് ഉണ്ടാകും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും അങ്ങനെ ചിലപ്പോൾ മാറി മാറി ചിലർക്ക് മാനിയ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലർക്ക് ഡിപ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ദാറ്റ് ഇറ്റ്സ് ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണ് അപ്പൊ he conducted studies and found that the pyknic people അല്ലെങ്കിൽ ഈ പിക്നിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പീപ്പിൾ എന്ന് പറയുന്നത് they are more prone to suffer from M D P അപ്പൊ Sheldon he conducted studies on criminals and this Kretschmer he conducted studies on body type ഉള്ളവർക്ക് ചില ടൈപ്പ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ പോലെ എക്ടോമോർഫ് സോറി എക്ടോമോർഫ് അല്ല പിക്നിക് എന്നാണ് ഇവിടെ പറയണത് പിക്നിക് എന്ന് പറഞ്ഞാൽ ആ ബോഡി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവർക്ക് ഏത് ഏത് ദിവസമാണ് ഇപ്പോൾ they are very thin pin um, and there can lean uh, as i mentioned they are very tall usually the bones will be more prominent hmm, no muscles muscles illanalla muscles are prominent irikilla it's not that much developed pudungi non pudungi irikkuna our nature irikkan and uh, they always uh, prefer to be alone and to some extent we can say that these type of personality they are pessimist ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടിയായിരിക്കും എല്ലാ കാര്യങ്ങളും കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് രണ്ട് രണ്ട് തിയറീസ് അപ്പൊ ഏണസ്റ്റ് ക്രിഷ്മറുടെ പറഞ്ഞു ഷെൽഡന്റെ ഇവിടെ പറഞ്ഞു ഇനി now we will come back to the biological factors അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് പറയുന്ന സമയത്ത് body build that is very important അപ്പോൾ വെൻ വി ടോക്ക് ഹ്യൂമാനിറ്റി അത് that is one B then Another second point is that physical attractiveness. ഇല്ല അപ്പം അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ചിലർ ഫിസിക്കലി അട്രാക്റ്റീവ് ആയിരിക്കും that that is a very important thing in personality ഇപ്പൊ ഈ സെലിബ്രിറ്റീസിനൊക്കെ ഒരു ഭയങ്കര നല്ല പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയാൻ കാര്യം എന്താണ് because they are very good looking they are very concerned about dressing uh, they are very attractive. So we often have a tendency to say that they are having a very good personality. അപ്പം physical attractiveness that is very important ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരികയാണ് അതിനകത്ത് നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളാണെങ്കിൽ നമ്മളുടെ attention will naturally divert to that person ആമേ കറക്റ്റ് പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ടേക്ക് പോകും അപ്പൊ that physical attractiveness that is very important then uh, similarly uh, ah, okay physical attractiveness that is adavada uh, kaiyunu balance internal equilibrium we have to maintain an equilibrium homeostasis it refers to the maintenance of a stable internal environment through relatively having normal temperature a uh, normal level of blood sugar normal level of blood pressure proper water balance etc etc and with the outer environment മനസ്സിലായോ അതായത് നമ്മളുടെ ഇന്റേണൽ എൻവയോൺമെന്റും ഔട്ടർ എൻവയോൺമെന്റും തമ്മിൽ ഒരു ഒരു ബാലൻസിൽ വേണം പോവാൻ അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് അത് it will have an impact upon the personality both directly and indirectly for example എന്താ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ചില ചൂട് കൂടുമ്പോഴത്തേക്കും നമ്മളുടെ mood in a temperature. That is an external environment. Definitely, it will affect our internal um, internal um, functioning also. For a number of physiological aspects, it will affect. So we can say that directly or indirectly, it will affect the personality. It will have an impact on our personality also. So it is very important to maintain a homeostasis or equilibrium between the internal environment internal environment means uh, the physiological aspects as well as the outer environment. Then next is physical defect. As you know that the impact of physical defect upon uh, personality has come from the ഇത് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട അതൊക്കെ തിയറീസ് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പൊ ഫിസിക്കൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ definitely it will effect the personality ഇപ്പൊ നമ്മൾ ഡെഫാണ് ഡെമ്പാണ് അല്ലെങ്കിൽ വേണ്ട ഇന്റലിജൻസിൽ എന്തെങ്കിലും ഒരു കുറച്ച് അബ്നോർമാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് we know that it will definitely affect the personality. Then similarly, health conditions, that is also very important. Health. You know that the physical health and the mental health both are related. Can you give an example? Hmm? If, you, if, uh, if I'm, I'm saying that uh, the physical health, it will uh, di- it will have an impact on mental health. Stress stress എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി സ്ട്രെസ്സിലേക്ക് എക്സ്പോസ്ഡ് ആവുകയാണെന്ന് വെക്കുക ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് ഫിസിക്കലായിട്ട് ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് ഒരു സ്റ്റഡീസ് തന്നെ കണ്ടക്ട് ചെയ്തിരുന്ന പറയുന്നത് ബോഡി പെയിൻ ഉണ്ടാവും അതിനേക്കാളും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്സിലേക്ക് അല്ലെങ്കിൽ ആൻസൈറ്റിയിലേക്ക് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ So similarly, uh, and when we talk about the emotions also, they are able to make uh, adjustment, especially uh, when we talk about the interpersonal relationship and all, they are able to make some adjustment. Then uh, when we talk about the self-disclosure, so what is the self-disclosure? Self disclosure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ actually when we talk about the self disclosure in psychology it is a process of communication where One person reveals information about themselves to another that we call as the self disco self disclosure അപ്പം നമ്മൾ നമ്മളെ കുറിച്ചിട്ട് എങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നു that we call as the self-disclosure. You can write it uh, if you need what self-disclosure is. It is a process of communication. It is a process of communication by which, by which one person reveals one person reveals information about themselves information about themselves to another so this uh, information appa aa information kodukana cheynadu this uh, uh, the uh, it, uh, thoughts then the uh, feelings aspirations all those things play a very important role so psychological uh, uh, or uh, the self-disclosure that can also be considered as a uh, factor that influence our personality. Then again, aspirations, um, okay aspirations and uh, uh, so aspiration and achievement these also have an effect on personality നമ്മൾ എത്രത്തോളം ആസ്പയർ ചെയ്യണോ അത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പം ഈ ഫാക്ടേഴ്സ് എല്ലാം പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിന് നമ്മൾ it will affect the development of personality. So when we talk about the psychological factors, intellectual capacities, then emotions, self-disclosure, um, and uh, aspirations and achievement. ഇതെല്ലാം നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇനിയും നെക്സ്റ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറഞ്ഞപ്പോൾ ദിസ് ഇൻക്ലൂഡ് സോഷ്യൽ അക്സെപ്റ്റൻസ് അപ്പോൾ നമുക്ക് ഒരു we all are we human beings as considered considered social animals അപ്പം നമുക്ക് വേറൊരാളായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്നത് it is not possible one or two days we can live but in the long run we have to interact with others then only we, we will it is possible for us to exist in this society so at the same time we need acceptance from others so social acceptance is very much needed especially it uh, if uh, social acceptance കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് it will uh, affect the development of personality similarly social deprivation social deprivation എന്താണ് what do you mean by social deprivation പുരുഷ ഡിപ്രൈവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആരുമായിട്ട് ഇതൊക്കെ കുറച്ച് deprive or absent because of the social deprivation അപ്പൊ ഈ social deprivation happens then again it will develop effect the development of personality ഇപ്പൊ now most of the families are nuclear family nuclear ഫാമിലിയിൽ ഇപ്പൊ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ തന്നെ social deprivation is happening do you agree with that അല്ലേ social we everything we are communicating through uh, social media means uh, e-communication is possible but uh, what is happening is that face to face communication or i നമ്മൾ ഒരാളുടെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുക എന്നുള്ള ആ അത് that thing is lacking or we are not socialising with others we are not in touch with with our fellow beings so we can say that to some extent we are now socially deprived. We, we, are, we are confined in the home. Um, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് ഇതായിരിക്കുകയാണ് അപ്പോൾ അത് it will affect the affect our personality again then educational factors definitely അല്ലേ എഡ്യൂക്കേഷൻ കൂടുന്നതും എഡ്യൂക്കേഷൻ കുറയുന്നതും അനുസരിച്ചിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാകും ഫാമിലി ഡിറ്റർമി determinants then emotional climate, which I mentioned uh, earlier, also ordinary position also, uh, then size of the family, that is also very important. So these are some of the environmental factors uh, which affect the, the development of our personality. Apo, personality development in the Varana, physical factors are involved, psychological factors are involved, environmental factors, all these factors are involved. ഇതെല്ലാം koodi ചേരുന്നതാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇത് ഇപ്പൊ നമ്മൾ ഓക്കെ ദെൻ ഇത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ നിങ്ങൾക്ക് ഈ റിസർച്ചിനൊക്കെ ഓരോ ആയിട്ട് എടുക്കാവുന്നതാണ് whether the emotional climate of the family whether it will effect the personality ordinal position പേഴ്സണാലിറ്റിനെ എഫക്ട് ചെയ്യുമോ ഇതൊക്കെ നമുക്ക് ടോപ്പിക്കായിട്ട് എടുക്കാവുന്ന ഓരോ കാര്യങ്ങളാണ് പിന്നെ next the other terms temperament ഇപ്പൊ നമ്മൾ ട്രീറ്റ് എന്താണെന്ന് പഠിച്ചു അതേപോലെ തന്നെ പേഴ്സണാലിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് temperament so temperament means again it is an aspect of personality and it refers to the behavioural style or the how of behaviour that means how a person behaves in a particular situation അതാണ് ടെമ്പറമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ പലരും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു നോർമൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണ് ഞാൻ I ask you to submit an assignment on so and so date അതിനകത്ത് കുറച്ച് പേര് വളരെ കുറച്ച് പേര് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഒരു ട്വന്റി സ്റ്റുഡൻസ് മാത്രം അസൈൻമെന്റ് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തു just imagine that this is not an online class offline class സാധാരണ ഒരു ടീച്ചർ ആ ട്വന്റി സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്തു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ how the teacher behave the teacher will be very angry അല്ലെ ഭയങ്കര ദേഷ്യപ്പെട്ടായിരിക്കും സംസാരിക്കുന്നത് കുട്ടികളുടെ അടുത്ത് അപ്പോൾ how the students are going how this eighty students plus those twenty students who have submitted the assignment how they are going to respond. ഓരോരുത്തരും hundred students are there in the class the hundred students are responding in hundred piece അല്ലെ ചിലർ മിണ്ടാതിരിക്കും ചിലർ some they will put forward some excuses പിന്നെ ചിലരെന്തായിരിക്കും വേറെ രീതിയിലായിരിക്കും അപ്പം ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ hundred students are responding in hundred piece മനസ്സിലായോ അപ്പോൾ depending on the situation all the behaviour all behave differently in ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ തന്നെ different types of behaviour we can observe മനസ്സിലായോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനദർ ഒരു എക്സാമ്പിൾ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഈ ഈ സ്ട്രൈക്കൊക്കെ വരുന്ന സമയത്ത് കണ്ട ഒരു മോബ് ഉണ്ടാവും ആ മോബിലുള്ള പലരും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ temperament എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what I'm trying to convey is temperament means it is it is an aspect of personality or in other words we can say that it is a behavioural style that is how a person behaves in a particular situation that means all behave different in a particular situation ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ തന്നെ പലരും പല രീതിയിലായിരിക്കും അത് കാണുന്നത് പെർസീവ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും and because of that reason they are behaving in a different way so temperament means ഇത് ഒരു സ്റ്റൈലാണ് so how a person behave how a person interact with people around him ഇതൊക്കെ ഇപ്പം അനിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ എക്സാം വരുന്ന സമയത്ത് സ്റ്റുഡൻസിനെ നോക്കിക്കഴിഞ്ഞാൽ പലരും ആ എക്സാമിനെ എന്താണ് അപ്രോച്ച് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും some will be very tensed പിന്നെ ചിലരെന്തായിരിക്കും വളരെ ഈസി ആയിട്ടായിരിക്കും എടുക്കണം ചിലർ പറയും ആ take things as they come അങ്ങനെ പല രീതിയിലായിരിക്കും അപ്പൊ അതിനാണ് ഈ ടെമ്പറമെന്റ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ so personality describes what a person does or why they, why they do things. Temperament refers to the personality traits uh, that determine how someone reacts to the world. A person's temperament style plays a role in how they behave and interact with other people and with the with, within their world. Okay. Any then this is an important thing. uh, approaches to personality mm? that uh, involve two types of approaches uh, type approach and trait approach അപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി പഠിക്കുന്ന സമയത്ത് രണ്ട് തരത്തിലാണ് പേഴ്സണാലിറ്റി പഠിക്കുന്നത് ടൈപ്പ് ടൈപ്പ് അപ്രോച്ച് ഉണ്ട് അതേപോലെ തന്നെ കുറേ ടൈപ്പ് തിയറീസ് ഉണ്ട് ട്രേറ്റ് തിയറീസ് ഉണ്ട് അത് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഇസ് ടൈപ്പ് അപ്രോച്ച് അപ്പൊ ടൈപ്പ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു a type is simply a class of individual set to share a common collection of characteristics means that people are classified into categories according to the characteristics they share in common. Can you give an example? Hmm? നമ്മളിപ്പോൾ ടൈപ്പ് അപ്രോച്ച് പഠി ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ക്രഷ്മറുടെ അതേപോലെ തന്നെ ഷെൽഡൻ്റെ ഇതൊക്കെ പഠിപ്പി പഠിച്ച സമയത്ത് പറഞ്ഞു based on the body features or body characteristics of physique people are divided into several categories that we call as type അപ്പം ഒരു ഒരു ആൾക്കാരെ എങ്ങനെയാണ് ചില ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഓരോ ക്യാറ്റ ഓരോ രീതിയിലായിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുവാണ് that we call as the type approach for example some people prominently show tendencies of being outgoing happy go lucky in nature mixing with people take sorry less task orientation etcetera these people are classified as extrovert നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രോവേർട്ട് ഉണ്ട് ഇൻട്രോവേർട്ട് ഉണ്ട് ആംബിവേർട്ട് ഉണ്ട് അപ്പം അങ്ങനെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കാണ് ഇനി next point is a number of thinkers have given the typological models to explain personality, some of which include Hippocrates typology, then Kreshmer's typology, Sheldon's typology. നമ്മൾ ഇതിനകത്ത് ക്രഷ് ക്രഷ്മറുടെയും ഷെൽഡന്റെയും typology already we study so one more is there that is the Hippocrates typology അപ്പൊ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ് ടൈപ്പ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്തേക്കാണ് ഇസ് ക്ലിയർ ഓക്കെ ഇനി ഹിപ്പോക്രേറ്റ്സിന്റെ ടൈപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ Uh, that is about uh, have you heard of this uh, body humor body humor na base cheyidattana hypocrisy inde means uh, typology that is humor means body fluid hmm? that is slightly kandallo yellow bile blood black bile phlegm ഇങ്ങനെ നാല് ബോഡി ഫ്ലൂയിഡ്സ് നമ്മളുടെ ബോഡിയിലുണ്ട് ആ ബോഡി ഫ്ലൂയിഡിനെ വെച്ചിട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഇപ്പൊ നമ്മൾ എക്ടോമോഫ് എൻഡോമോഫ് മിസോമോഫ് പറഞ്ഞ പോലെ തന്നെ ചിലരിൽ ഈ ബോഡി ഫ്ലൂയിഡ് കൂടിയിരിക്കും ചിലരിൽ കുറഞ്ഞിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പേഴ്സണാലിറ്റി അതാണ് ഹിപ്പോക്രൈറ്റ്സ് പറയുന്നത് ദെൻ അപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സാങ്ക്വിൻ കോളറിക് മെലങ്കോളിക് ഫ്ലം ഇങ്ങനെ മൂന്ന് ഇതായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് ആയുർവേദയിൽ പറയുന്ന പോലെ പറയുന്ന പോലെ തന്നെ അതായത് നമ്മൾ ഈ ആയുർവേദയില് എന്താണ് പറയുന്നത് ചക്വാത പിത്ത കഫ പിത്ത കഫ അത് ഈ ആരുടെയാണ് ചക്രസംഹിത എന്ന് പറഞ്ഞിട്ട് ചക്രസംഹിത ഇറ്റ് ദാറ്റ് ക്ലാസിഫൈസ് പീപ്പിൾ ഇൻ ടു കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ത്രീ ഹ്യൂമറൽ എലമെന്റ്സ് ത്രിദോഷ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ത്രിദോഷയാണ് ഈ വാദ പിത്ത കബ എന്ന് പറയുന്നത് അപ്പൊ ആ ത്രിദോഷയിൽ വാദ പിത്ത കബ മൂന്നെണ്ണം ഉണ്ട് അത് each refers to the type of temperament called എന്താണ് ഒരു പ്രകൃതി അല്ലെങ്കിൽ എന്താ basic nature of a person ഇപ്പൊ വാദ അത് കൂടുതലായിട്ടിരിക്കുന്നവര് ഒരു പെർട്ടിക്കുലർ ഇതുണ്ടാകും പിത്ത കൂടുതലായിട്ടിരിക്കുന്നവർക്ക് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അതനുസരിച്ചിട്ട് ഈ ത്രിഗുണാസും പറയുന്നുണ്ട് ആയുർവേദയില് സത്വ രജസ് തമസ് തമസ് എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു ഏകദേശം അതേപോലെ തന്നെയാണ് ഇതിനകത്തും പറഞ്ഞേക്കുന്നത് ഇതി ചക്ര ചക്രല്ല ചരക് చరక్ ചരക സംഹിത సంహిత ചരക് സംഹിത വാദപിത്ത കബ പിന്നെ ത്രിഗുണ ത്രിഗുണാസ് എന്ന് പറയുന്നത് സത്വ രജസ് തമസ് ആ ഒരു ഇതിന്റെ ഇതിനകത്ത് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഇനി ഇപ്പൊ ഈ ബോഡി ഫ്ലോയിഡ് കൂടിയിരിക്കുന്നത് ഇതിനകത്ത് again it is divided in to three that is sanguine choleric melancholic and phlegmatic ഇനി റൈറ്റ് ഡൗൺ സാങ്ക്വിൻ എന്ന് പറയുന്നതിൽ അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് they are very enthusiastic right down sanguine enthusiastic active social enthusiastic active social ഇനി കോളറിക് എന്താണ് കോളറിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ right down short tempered short-tempered, fast, irritable. Short-tempered, fast, irritable. Third one is melancholic. Melancholic in the characteristic they are very analytical, wise, W-I-S-E, wise and quiet, melancholic. Meaning അല്ല ജസ്റ്റ് വൺ മിനിറ്റ് അതൊരു മെലങ്കോളിക് അല്ല That's very sad. Melancholic means not Sad. Analytical wise quiet and sad also I think but I doubt whether they are wise and analytical ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് just anyway you just highlight it and just check anyway they are sad then next is phlegmatic Phlegmatic Phlegmatic means they are relaxed, peaceful, calm, and easygoing. And easygoing. Ma'am, could you please uh, repeat for choleric once more? Choleric means uh, they are uh, personality characteristics include short-tempered, fast, irritable. Thank you. Okay. Ma'am, phlegmatic, are they calm because they're relaxed or are they calm because they're unemotional? Uh, there will not be any emotional outbursts for these type of people, phlegmatic. Mm -hmm. Mm -hmm. പെട്ടെന്ന് ദേഷ്യം കയറൊന്നുമില്ല വളരെ കാമായിട്ട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കുറച്ച് പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയാലും it is very difficult for for others to provoke മനസ്സിലായോ അതാണ് ഫ്ലമാറ്റിക് എന്ന് പറഞ്ഞാൽ റിലാക്സ് റിലാക്സേഷൻ വളരെ കൂൾ ആൻഡ് കാമായിട്ട് ഇരിക്കുക ആരെന്ത് പറഞ്ഞാലും പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും അങ്ങനെ അധികം കാണിക്കാറില്ല ഫ്ലമാറ്റിക് so, these are the four types of uh, temperament according to Hippocrates. But ഇതൊക്കെ and the temperament actually this Hippocrates uh, mentioned the person's nature. അപ്പൊ temperament എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is something related to the person's nature ഒരു സ്വഭാവം എന്നുള്ള ഒരു രീതിയിൽ പറയാം നമുക്ക് ഓക്കെ again ഇനി നമ്മൾ ടൈപ്പ് അപ്രോച്ച് പറയുമ്പോൾ തന്നെ ടൈപ്പ് എ പേഴ്സണാലിറ്റി തിയറി ഉണ്ട് ടൈപ്പ് ബി പേഴ്സണാലിറ്റി തിയറി ഉണ്ട് ഇതൊന്നും ഇപ്പോൾ അത്രയും റെലവെൻ്റ് അല്ല ഇതിലും ഒത്തിരി റിസർച്ച് ഒക്കെ നടന്ന് ഒത്തിരി ഡെവലപ്പ് ചെയ്തു ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന area but you should know ഇത് ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇനി Um, and in uh, next step, type A and uh, type B personality theory. So this uh, type A, type B, from the name itself, you know that uh, these are two contrasting personality types. Theory ആണോ അല്ലല്ല ഇത് ഇതാണ് ഞാൻ theory ഈ ഇത് കാൾയൂങ്സിന്റെ അല്ല തിയറി ആണെന്തോ ടൈപ്പ് അപ്രോച്ചിൽ തന്നെ ഇപ്പൊ നമ്മൾ ഷെൽഡന്റെ ക്രിഷ്മറിന്റെ ഇതൊക്കെ പറഞ്ഞില്ല അതേപോലെ തന്നെ വരുന്ന ഒരു അനദർ അപ്രോച്ച് ആണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആണോ ആ Bracketic ആണോ? Friedman and Rosenman Oh, type right, type okay So these two people, no, Fredman and um, uh, Rosenman, uh, uh, these uh, these are two cardiologists actually, and uh, this theory, type A and type B personality theory, uh, it is developed by these two cardiologists, and who they proposed that certain types of personality are more prone to coronary heart disease. Hmm? അപ്പോൾ ഈ ഇവര് ഇവർ ഇവര് രണ്ടുപേരും they are cardiologist and they came to the conclusion that because of this certain personality type those people are more prone to coronary heart disease ചില ആൾക്കാരിൽ ചില പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരിൽ എന്താണ് അതായത് പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിച്ച ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളവരിൽ they are more prone to heart attack ഇപ്പൊ പണ്ടൊക്കെ കുറെ നാൾ മുന്നേ വരെയും പറയുമായിരുന്നു വണ്ണം കൂടി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ആർ ഗ്രേറ്റ് അല്ലേ അങ്ങനെ പണ്ട് പറയുന്നു ബട്ട് ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി ബട്ട് എനിവേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു so here it is by Friedman and Rosenman so he they published a book call type A behaviour and your heart അങ്ങനെ അങ്ങനൊരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് and so in that book the book the publish it is it was based on the studies of personality characteristics on heart disease ഇനി now let's look what is type A personality type A personality എന്ന് വെച്ച് കഴിഞ്ഞാൽ first thing is that they are workaholics ചിലരുണ്ടല്ലോ എപ്പോഴും ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഓഫീസിലായാലും കൂടി ഓഫീസിലെ വർക്ക് എന്താണ് അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്ന് ചെയ്യണം എപ്പോഴും fully immersed in to that work അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ സോ ആ ഇപ്പൊ ടൈപ്പ് എയുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ type A people they are workaholics ഈ വർക്കഹോളിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും what are the what are the characteristics features of a workaholic they are competitive The thing is that they are very competitive. പിന്നെ they are ambitious. Hard working. Hard working. Uh, hard working, definitely hard working. Uh, they never waste time. അപ്പൊ ഇവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നാൽ എന്താണ് സംഭവിക്കുന്നത് ദേ ഈസിലി ഗെറ്റ്സ് അനോയിഡ് അപ്പൊ ഇതാണ് അപ്പൊ ടൈപ്പ് എ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് വർക്കഹോളിക്സ് ആണ് വർക്കഹോളിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ they are ambitious they are hard working they are competitive they never waste time they easily gets annoyed for even even for a small disturbance ഇനി ഇങ്ങനെ പെർഫെക്ഷനിസ്റ്റ് ആവാനും ശ്രമിക്കവര് ആയില്ലെങ്കിലും they try to be a perfectionist ഇനി ഇങ്ങനെ ഉള്ളവരിൽ ഉള്ളവർക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താണ് they often feel a constant sense of pressure. And hmm? ഇപ്പൊ ചോദിച്ചു എൻ്റെ അടുത്ത് പെർഫെക്ഷനിസ്റ്റ് ആവുമെന്ന് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് they have a strong tendency to do several things at once ഒറ്റയടിക്ക് കാര്യങ്ങൾ പലതും ചെയ്ത് തീർക്കണം and they try to be a perfectionist മനസ്സിലായോ അപ്പൊ എപ്പോഴും ഒരു വർക്ക് ഹോളിക് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാകും കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് എന്താണ് പറ്റുന്നത് definitely will be under pressure അപ്പോൾ and they try to do maximum number of things in a in a limited time അതാണ് അപ്പൊ they have a strong tendency to do several things at a time and perfection quality കുറയാൻ സാധ്യതയില്ല അപ്പൊ അവരിൽ പെർഫെക്ഷൻ കുറവാവാനല്ല സാധ്യത പെർഫെക്ഷൻ പെർഫെക്ഷനിസ്റ്റ് ആകാൻ അവർ ശ്രമിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പെർഫെക്ഷൻ ഒന്നും വരാൻ പോണില്ല ബിക്കോസ് ഒരു പല ഒരു ലിമിറ്റഡ് ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ കുറച്ച് നേരം ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം ഇനി കുറച്ച് ഇൻട്രി എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇതൊക്കെ എല്ലാം എടുത്ത് അടച്ചൊക്കെ വെക്കും പക്ഷെ അവർക്ക് അങ്ങനെ അടച്ചു വെക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് അവർക്ക് അത് റിലാക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്ക് അവർ അടുത്ത കാര്യത്തിലേക്ക് പോകും for example suppose if they are on a vacation ഇതിനുണ്ട് ചിലരിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വർക്കും അവരുടെ കൂടെ എടുത്തുകൊണ്ടിരിക്കും മനസ്സിലായോ അതാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി മാം ഈ മാം ഈ വർക്കഹോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോലി പോകുന്ന ആ ജോലിയിൽ മാത്രമാണോ അതോ ഇപ്പൊ വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവര് ഇതെല്ലാം അതിൽ വീട്ടിലെ കിച്ചണിലെ വർക്ക് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ തീർത്ത് വെക്കാം പിന്നെയും അവിടെ കിടന്ന് ഇങ്ങനെ പെർഫെക്ഷനിലേക്ക് പോകില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് that is why I mention that they always feel a constant sense of pressure മനസ്സിലായോ ടൈമിനുള്ളിൽ ഞാൻ ആ ക്ലാസ്സിന് പ്രിപ്പറേഷൻ എൻ്റെ അവിടെ തീർത്തു അതിനുശേഷം മറ്റു രണ്ടു പേർക്കും കൂടി കുറച്ച് സമയം ഇതും അതും എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും similarly in the case of household works also official work മാത്രമല്ല ഹൗസ് ഹോൾഡ് വർക്ക്സ് ആണെങ്കിൽ നമ്മൾ കുറച്ച് രാവിലെ എഴുന്നേറ്റ് കിച്ചണിലെ വർക്ക് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ we are getting lot of time so how we manage the time is very important theory theory related ആയിട്ട് മാത്രമല്ല ഞാൻ പറയണത് in our general life also we have to apply this time management നമ്മൾ എപ്പോഴും പറയും ഒട്ടും സമയമില്ല ഒട്ടും സമയമില്ല ഈ സമയമില്ലെന്ന് പറയുന്നത് എന്താണ് that means we are not managing the time efficiently അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോയി we get a lot of time ഇത്ര കാര്യങ്ങൾ ഇത്ര ഉള്ളിൽ ചെയ്തിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കണം and it is better especially yesterday I was in my P G class എന്റെ പി ജി ക്ലാസ്സിൽ ഞാൻ uh, ഇന്നലെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്നത് every day before going to bed you have to make a to do list നിങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക at least if ten activities you have to complete ten work you have to complete you just note it down അപ്പൊ മോർണിംഗിൽ തൊട്ട് നമുക്ക് അങ്ങനെ നോക്കി നോക്കി ചെയ്യാൻ പറ്റാൻ before that day before going to bed you just check how many of your activities you have completed or what or goals you have achieved that is very important in our life at least least if at least if you are able to complete six that we feel some എന്താ നമ്മൾ ഒരു പർപ്പസ് ഇൻ ലൈഫ് എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ മീനിങ് ഫുൾ അത് ഒരു മീനിങ് ഫുൾ ആയിട്ട് തോന്നും അതേ സമയം ചില ദിവസം ഉണ്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ആലോചിക്കും ഇന്ന് എന്താ ചെയ്ത കുറെ ഓടി നടന്നു അതും ഇതൊക്കെ ചെയ്തു പക്ഷെ എന്താണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഒരു മീനിങ് ഫുൾ അല്ലാത്ത രീതിയിലാണ് പോണത് അപ്പം we have to make our life meaningful and we should feel that there is a purpose in our life അപ്പൊ അതിന് time management that is very important okay so ഒരു ഒരു മിനിറ്റ് ഒറ്റ ചോദ്യം കൂടി മിക്ക പെർഫെക്ഷനിസ്റ്റുകളൊക്കെ കാണുന്ന ഒരു പ്രശ്നം ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞതും അതിനോട് കാണുന്ന ഇതാണല്ലോ ഈ പെർഫെക്ഷനിസം കാരണം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അതൊന്ന് വിശദീകരിച്ചു തന്നായിരുന്നു ബുദ്ധിമുട്ടാവില്ല ഈ പെർഫെക്ഷനിസം നമ്മുടെ ലൈഫിൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല എത്രയും എക്സൽ ചെയ്ത് ചെയ്യാന്നുള്ളതാണ് വേണ്ടത് വേണ്ടത് പെർഫെക്ഷനിസം ഒരു കാര്യത്തിലും അങ്ങനെ വേണമെന്ന് അത് പെർഫെക്ഷനിസ്റ്റ് ആയി കഴിഞ്ഞാലാണ് ഞാൻ ഹയർ ലെവലിൽ എത്തുള്ളൂ I am able to achieve the goal that is not a must perfectionist ആകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പെർഫെക്ഷനിസ്റ്റ് ആകുമ്പോൾ എന്താ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മൈന്യൂട്ട് കാര്യത്തിൽ ഒരു ചെറിയൊരു അപാകത വന്നു കഴിഞ്ഞാൽ അവർ അതിനകത്തായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാകാൻ ചാൻസസ് കുറവാണ് അപ്പൊ ടു മച്ച് പെർഫെക്ഷനിസം അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിലും ഭയങ്കര പെർഫെക്ഷനിസത്തിന്റെ ഒരു ആവശ്യമില്ല ടെൻസ് ആയിട്ടുള്ള ഒരു ഏർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാവില്ല so that is a difference and coming back to type A personality അപ്പൊ ടൈപ്പ് എ പേഴ്സണാലിറ്റി മനസ്സിലായല്ലോ ടൈപ്പ് എ വർക്കഹോളിക്സ് ആണ് they are competitive they never waste time they easily gets annoyed for even even for a small thing and at the same time they are very ambitious also and another important aspect is uh, sense of pressure എപ്പോഴും ഒരു പ്രഷർ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും and they often try to do several things at a time പിന്നെ റിലാക്സ് ചെയ്യുക എന്നുള്ളത് relaxation is very important in our life അത് ഒരു കുറച്ച് സമയം നമ്മൾ നമ്മളുടേതായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എപ്പോഴും ടൈം ഡിവോട്ട് ചെയ്യുക ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇനി Uh, on the other hand, the other type, that is type B personality, എങ്ങനെയായിരിക്കാം ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കാം വെരി നോട്ട് കോമ്പറ്റീറ്റീവ് ഒട്ടും കോമ്പറ്റീറ്റീവ് ആയിരിക്കില്ല um, പിന്നെന്താണ് they tend to be easy going എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും പിന്നെ ഒരു എന്താണ് പറയുന്നത് ലെസ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ലെസ് ഡ്രിവൺ എന്നൊക്കെ പറയാം ആ രീതിയിലുള്ള ഇതായിരിക്കും എസ്പെഷ്യലി ഇപ്പൊ ഈ ഇപ്പോഴത്തെ school college as well as degree level as well as even P G also school സ്റ്റുഡൻസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു വൺ ഇയർ ആയിട്ട് ഈ പാൻഡമിക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ കുട്ടികളൊക്കെ majority of the students because the teachers are complaining from that I am coming to this conclusion that is അവർക്കൊരു കോമ്പറ്റീഷൻ ഒന്നും ഇല്ല ബിക്കോസ് എല്ലാം ഓൺലൈനാണ് എക്സാം ഇസ് ഗോയിങ് ഓൺലൈൻ ഇപ്പൊ അങ്ങനെയാണ് ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് ഭയങ്കര മാർക്കായിരിക്കും because everything they are copy അവർക്ക് അറിയാം ഇനിയിപ്പോൾ ഇതിങ്ങനെയൊക്കെ തന്നെ പോകും so they tend to be very easy going വളരെ റിലാക്സ്ഡ് ആയിട്ട് മൊബൈൽ ഇത്രയും നാളും മൊബൈൽ എടുക്കാൻ സമ്മതിക്കാതിരുന്ന ഇപ്പൊ കുട്ടികളുടെ അടുത്തും they are twenty four hours the mobile is in front of them About for what purpose they are using mobile, the parents don't know. Even the teachers also doesn't know. Hmm? Because uh, our situation angane when we talk about uh, type B personality, we can say that they are less motivated, uh, they are very relaxed, uh, then they are easygoing, and at the same time, they are not competitive also, hmm? not competitive. ഇതാണ് type A type B personality തമ്മിലുള്ള difference so it is developed by these two people they were cardiologist and they publish the book called എന്താണ് type A behaviour and your heart ഇനിയും ഇനി ഇത് ഞാനിപ്പോ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു type of people are more prone to certain diseases. If we MDP classification, these two people conducted so many research in this researchers in this area and they came to a conclusion that Taipei people, they are more prone to certain diseases like hypertension and some heart diseases. ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിലേക്ക് ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി വരാനുള്ള chances are great so why because of their nature എന്താണ് എപ്പോഴും ജോബ് സ്ട്രെസ് ആണ് increased job stress then usually they are socially isolated because they are more concentrating on their work they are very ambitious and uh, they try to do uh, many things at a time. So all always they are under constant pressure. And because of this nature, in the hypertension varanla chances on the hypertension on gradually in the it will uh, lead to heart disease. Means like other every conducha main cardio. Upper type A, type B. Interpersonal relationship issues were അതാ പറഞ്ഞത് സോഷ്യൽ ഐസൊലേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ അവര് വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണ് കാരണം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അത് കുറയും ഇപ്പൊ വീട്ടിൽ ഓഫീസിലെ വർക്ക് അവിടെ കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ they have actually the people are suppose to spend time with the family members but these type of people as they are workaholic they take the work to home also ആയിട്ടുള്ള വർക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള വർക്ക് അവിടെ തീർത്തു വയ്ക്കുക we have to spend time with our family members quality of time ഇപ്പോൾ ചിലപ്പോൾ പലപ്പോഴും എസ്പെഷ്യലി ദ ടീച്ചേഴ്സ് ഈ എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ളവർക്ക് ഒരിക്കലും അവിടെ കൊണ്ട് തീരുന്നില്ല അപ്പം നമ്മൾ we often take work to our home but അത് നമ്മൾ കുട്ടികളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതാണ് കൊച്ചുകുട്ടികളാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം അത് quality time that is very important അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ വർക്കിലേക്ക് കടക്കാതെ പറ്റില്ല ബട്ട് ഒരു അത് ഒരു ഒരു ഡിഫറൻസിയേഷൻ ആ ടൈമിൽ വെക്കണം നമ്മൾ അപ്പൊ ഇവര് ഇങ്ങനെയുള്ളൊരു ഒഫീഷ്യൽ വർക്ക് എപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവരും അതല്ല അവർ എപ്പോഴും always involve in this official activities so that there are greater chances for this type A personality to have hypertension as well as various forms of heart disease mainly because of the increased job stress അപ്പൊ ഇങ്ങനെയാണ് yes can there be any shift from type A to type B or type B to type A type A depends വേണമെങ്കിൽ ആകാം ഇപ്പൊ ആദ്യം ഒരു ജോലി